അങ്ങനെയാണ് കുറേ ആൾക്കാരുണ്ട് നമ്മളെ ആരും കൊണ്ടുപോയി എന്താ കാല് മസിൽ പിടിച്ചാ ഏ അതൊക്കെ ഭയങ്കര പെയിൻ കുളി കഴിഞ്ഞോ നീ കളിക്കുകയാണോ ചി പന്നി അവളെന്തൊക്കെയാ കാട്ടി കൂട്ടുന്നു അയ്യോന്ന് പോയി എന്റെ മാതാവേ നമ്മൾ വെറുതെ ഇല്ലേ നിങ്ങളാക്കാൻ വേണ്ടി